വെൽക്കം വെൽക്കം വെൽക്കം ഫ്രണ്ട്സ് ഞാൻ ആദർശ് കിച്ചുസൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല അതായത് ഒരു കാര്യം പറയാൻ വേണ്ടി ഓക്കെ അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ നിങ്ങൾ തം യൂട്യൂബ് തമ്മിൽ ശ്രദ്ധിച്ചാണ് അതായത് ഇന്ന് ഞാൻ ഇടുന്നത് ഒരു യൂണീക്കാണ് അതായത് നമുക്ക് ഓൺലൈനിൽ കൂടി കളിച്ച് കളിച്ച് എങ്ങനെ ക്യാഷ് ഓക്കെ കാശ് നമുക്ക് ഉണ്ടാക്കാം എന്നാണ് പുതിയ വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ആപ്പിൻ്റെ പേര് വേറെ ഒന്നുമില്ല ടാഗോ എന്നാണ് പേര് ഓക്കെ അപ്പോൾ ടാഗോ എന്നാണ് ആ ആപ്പിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ടാഗോയിൻ്റെ മെത്തേഡ്സ് ഓക്കെ ഇത് ഇത് കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവർ ടാഗോ എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു ആനിമേഷൻ ഓക്കെ കാർട്ടൂണിൻ്റെ കാർട്ടൂണിൻ്റെ ഐക്കണാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഐക്കൺ ആപ്പിൻ്റെ ഐക്കണാണത് ഒരു കാർട്ടൂൺ ഒരു കൊച്ചി ഒരു കൊച്ചാണ് ഒരു ആണ് നിൽക്കുന്നത് ഓക്കെ നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കളക്ട് മീ കാണാം കളക്ട് മീ തക്കാനാണ് ചെയ്യേണ്ട ഓക്കെ എന്നിട്ട് ഞാൻ നമുക്ക് ഡെയിലി റിവാർഡ്സ് ഉണ്ട് ഡെയിലി റിവാർഡ്സ് നമുക്ക് ഇത്ര ടാഗോസ് കിട്ടും ഇത് ഹൺഡ്രഡ് ടാഗോസ് ഈസിക്വൽ ടു വൺ റുപ്പീസ് ആണ് ഓക്കെ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ടാഗ് എന്ന് പറയുമ്പോൾ ഫൈവ് റുപ്പീസ് ഓക്കെ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ടാഗോസ് ഇട്ടാണെങ്കിൽ നമുക്ക് അഞ്ച് രൂപ നമുക്ക് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാം പത്ത് രൂപ വിഡ്രോ ചെയ്യാം പക്ഷേ അത് ഇൻവൈറ്റ് ചെയ്ത് റെഫറൽ കോഡ് വരുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത നമുക്ക് അപ്പോൾ നമുക്ക് തിരിച്ച് ഗെയിമിലേക്ക് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ചങ്ങോട്ട് പോയേക്കാണ് നമുക്ക് അങ്ങനെ നമ്മൾ അടിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കാൻഡി ക്രഷ് ഒക്കെ നമ്മൾ കാൻഡി ക്രഷ് ആകെ എപ്പോഴും കളിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ candy crush sorry candy crush കളിക്കുന്നത് സെയിം ആണ് അതായത് നമ്മൾ ഒരു മൂന്നെണ്ണമാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ത്രീ എങ്കിലും വേണം ആ ത്രീ സെയിം ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ മാച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ടൊക്കെ അപ്പം അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് പക്ഷെ ലോഡാണ് ഇച്ചിരി താമസം എടുക്കും ഓക്കെ ഒരു നമ്മൾ രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് കൂടെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഓക്കെ പോയിന്റ്സും വേണം വെറുതെ ഇരിങ്ങിയിരിക്കാൻ പോരാ അടിയിൽ ടൈമർ എന്താ റൺ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ അതിനുള്ള മാച്ച് അല്ലെങ്കിൽ ടൈമർ ഓഫ് ഇപ്പോൾ നമ്മ ഞാൻ ശരിക്കും പറഞ്ഞാൽ നാലര മിനിറ്റ് നോക്കി ഓക്കെ അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ട് ഇതിൽ അപ്പോൾ നിങ്ങൾക്കും വിശ്വാസം ഉണ്ടാവും അപ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ആക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ് അടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ സൈഡിലുള്ള ബെല്ലൈക്കൻ വെക്കുക അപ്പം അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ലൈക്ക് ഇടിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ like share subscribe and press bell icon അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സി യു സൂൺ ബൈ